ഹലോ ഫ്രണ്ട്സ് അപ്പം എല്ലാവർക്കും ബ്രൈഡ്സ് ക്രിയേഷൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് എല്ലാവർക്കും ഒരു യൂസ്ഫുൾ ആയിട്ടൊരു സംഭവമാണ് കുറേയൊക്കെ അബദ്ധം പറ്റിയിട്ടുണ്ടാകും വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ കമൻറ്റ്സ് ഓഫാക്കി പോകാറുണ്ട് അപ്പോൾ അതെങ്ങനെ സോൾവ് ചെയ്യാം എന്നാണ് അപ്പോൾ how to turn on comments in YouTube എന്നാണ് ഈ വീഡിയോ അപ്പോൾ എല്ലാവരും ഇപ്പം തന്നെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കണം നെക്കിയിട്ട് ഓൾ എന്ന ഓപ്ഷൻ നെക്കിയാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുകയാണ് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം അപ്പോൾ ഫ്രണ്ട്സ് ആദ്യമായിട്ട് നമുക്ക് വേണ്ടത് എല്ലാ യൂട്യൂബേഴ്സിനും വേണ്ട ഒരു കാര്യമാണ് വൈ ടി സ്റ്റുഡിയോ എന്ന് പറഞ്ഞിട്ട് അതായത് നമ്മൾ പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഇൻസ്റ്റാൾ ചെയ്യണം പ്ലേ സ്റ്റോർ എടുത്തു വൈ ടി സ്റ്റുഡിയോ എന്ന് സെർച്ച് ചെയ്യണം യൂട്യൂബ് സ്റ്റുഡിയോ എന്നാണ് അതിനിപ്പോൾ പറയുക എൻ്റെ കയ്യിൽ ഓൾറെഡി ഇൻസ്റ്റാൾഡ് ആണ് ഞാനിപ്പോൾ ഒരു ഓപ്പൺ നിൽക്കുന്നുണ്ട് ഇത് ഓപ്പണായി ഇപ്പോൾ ഇതൊക്കെ എൻ്റെ വീഡിയോസാണ് അപ്പോൾ ഞാൻ ഏതെങ്കിലും ഒരു വീഡിയോ എടുത്തു ഇപ്പോൾ ഈ സ്നേക് ക്യൂബിൻ്റെ ഒരു വീഡിയോ എടുത്തു ഈ ഏറ്റവും മുകൾ ഭാഗത്തേക്ക് ഒരു പെൻസിലിൻ്റെ ഐക്കൺ കാണാം അതൊന്ന് ക്ലിക്ക് ചെയ്യുക അതിനുശേഷം ബേസിക് ഇൻഫോ എന്ന ഇതിലായിരിക്കും നമ്മൾ ഉണ്ടാവുക അതിൻ്റെ ഇപ്പുറത്തുള്ള അഡ്വാൻസ്ഡ് സെറ്റിങ്സ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം എലോ കമൻസ് എന്ന ഇതിൽ ആക്കി ഇടുക എൻ്റെ കയ്യിൽ ഓൾറെഡി ഓണിലാണ് അതുകൊണ്ടാണ് എന്നിട്ട് ഇവിടെ സേവ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യേണ്ടതാണ് ഇപ്പം ഞാൻ ഓഫാക്കി പിന്നെ ഒന്ന് ഓൺ ആക്കിയിട്ട് സേവ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യണം എന്നിട്ട് എഡിറ്റ് സേവ്ഡ് നിന്ന് ഇവിടെ കാണിക്കും അതേപോലെ എല്ലാ വീഡിയോയിലും അങ്ങനെ ചെയ്യണം ചില സമയത്തൊക്കെ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ കമൻസ് ആർ ടേൺഡ് ഓഫ് എന്ന് കാണിക്കും എന്നാൽ ചെയ്യണം അപ്ലോഡ് ചെയ്യുമ്പോൾ this video is not made for kids എന്ന് പറയണം എന്നാൽ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കമൻസ് ലഭിക്കുകയുള്ളൂ ഇപ്പോൾ ഇതാ ലാസ്റ്റ് ഞാൻ വീഡിയോ ഡി ക്യൂ സ്റ്റാറ്റസ് അത് പെൻസിലിൻ്റെ ഐക്കൺ ക്ലിക്ക് ചെയ്യുക അഡ്വാൻസ് സെറ്റിങ്സ് നിൽക്കുക എലോ കമൻസ് ആക്കിയിട്ട് സേവ് ചെയ്യുക അപ്പോൾ എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഈ യൂട്യൂബ് ഒരു യൂട്യൂബർ ബിഗിനേഴ്സ് ഒരു ബിഗിനർ ആവുമ്പോൾ യൂട്യൂബർ ബിഗിനർ ആവുമ്പോൾ ഇങ്ങനെ വേണം ഈ വൈ ടി സ്റ്റുഡിയോ അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഇതാണ് ഐക്കൺ നിങ്ങൾക്ക് കാണാം വൈ ടി സ്റ്റുഡിയോ അപ്പം ഓക്കെ ടേൺ ഓൺ ചെയ്യാ എല്ലാവരും വീഡിയോ നന്നായി കാണാം സ്കിപ്പ് ചെയ്യരുത് അപ്പം എല്ലാവരും എൻ്റെ ചാനൽ ആദ്യമായി കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് അമർത്തിയാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ് പിന്നെ നിങ്ങളെ ഫേവറേറ്റ് ടോപ്പിക്സ് ഒക്കെ കമൻറ്റ് ചെയ്യുക അപ്പോൾ എൻ്റെ ടാർഗറ്റ് ഹൺഡ്രഡ് സബ്സ്ക്രൈബേഴ്സ് അതും ആക്കിത്തരാം അപ്പോൾ നാളെ ഒരു അടിപൊളി വീഡിയോയ്ക്ക് നാളെ കാണാം